ഹായ് ഫ്രണ്ട്സ് ഞാൻ ദീപപ്പനപ്പൻ വെൽക്കം ടു മൈ ചാനൽ നോക്കിയേ നമ്മുടെ വീടിനകത്ത് നിൽക്കുന്ന തേക്കാണ് കേട്ടോ തേക്കിൻ്റെതായി ഇത് ഫിഡിലി ഫിഗ് ആണ് അപ്പോൾ ഇതുപോലുള്ള കുറച്ച് ചെടികളെല്ലാം ഞാൻ വീട്ടിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തതിനകത്ത് ഇതിന് ഇത് ഓരോന്നും ഏത് സ്ഥലത്ത് വെക്കണം ഇതിന് എന്ത് വളമാണ് നൽകേണ്ടത് ഇതിൻ്റെ വെള്ളം ഒഴിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ഒത്തിരി സംശയങ്ങൾ ചോദിച്ചിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നോക്കാം ഓരോ ചെടികൾ എവിടെ വെക്കുന്നതാണ് നല്ലത് ഇതിനെങ്ങനെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഇത് എന്താണ് വളം ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് അടങ്ങുന്ന മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ചെടികളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഇത് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താം ഇത് വേറൊന്നുമല്ല കുക്കു എഫ് എം എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഇത് ശരിക്കും നമ്മൾ പുസ്തകങ്ങൾ നമുക്ക് ഓഡിയോ ലൈബ്രറി ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ശരിക്കും നമുക്ക് പുസ്തകം നമ്മൾ മുമ്പ് ഞാനുമൊക്കെ പുസ്തകമൊക്കെ ഒത്തിരി വായിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇപ്പോൾ അതിനുള്ള സമയമൊന്നും കിട്ടുന്നില്ല കാരണം ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് പുസ്തകം വായന നടക്കുന്നില്ല പക്ഷേ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്കൊരാൾ വായിച്ച് ഇത് കേട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് കുക്കോഫം എന്ന് പറയുന്നത് ഇത് ഏകദേശം നാലായിരത്തിലധികം പുസ്തകങ്ങൾ നമുക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ കിട്ടും അപ്പോൾ ഇപ്പോൾ ദീപാവലി ഓഫറായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ ഇത് കാണുന്ന ആൾക്കാർക്ക് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് തരുന്നുണ്ട് ഏകദേശം നാനൂറ് രൂപയാണ് ഇതിൻ്റെ ഒരു വർഷത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമുക്ക് ഇത് വാങ്ങിക്കാനായിട്ട് പറ്റും ഏകദേശം ഒരു പുസ്തകത്തിൻ്റെ ചിലവ് പോലും വരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി പുസ്തകങ്ങൾ കേൾക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മളിപ്പോൾ വൈഫൊക്കെ ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറയുന്നത് പാചകം ചെയ്യുന്നതിനിടയ്ക്ക് ഇത് ഓൺ ചെയ്ത് വെക്കും അപ്പോൾ അത് കേട്ടുകൊണ്ട് പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ പുസ്തകങ്ങൾ കേട്ടുകൊണ്ട് തന്നെ പാചകം നടക്കുകയും ചെയ്യും അല്ലെങ്കിൽ പാത്രം കഴുകുക അല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് ഇത് കേൾക്കുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ നല്ലൊരു ഐഡിയ ഉണ്ട് കാരണം വീട്ടിൽ ഞാനിത് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഒരെണ്ണം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ എല്ലാവർക്കും നമുക്ക് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ ഞാനിത് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളിലേക്കും കൂടെ എത്തിക്കാമെന്ന് വെച്ചു അപ്പോൾ ദീപാവലി ഓഫർ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറേ ഓഫറുകൾ അവർ നൽകുന്നുണ്ട് കാർ ഉൾപ്പെടെയുള്ള ബമ്പർ പ്രൈസുകൾ നൽകുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ദീപാവലി ഞാനിതിൻ്റെ കൂപ്പൺ കോഡ് താഴെ കൊടുക്കാം അതിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്കൗണ്ട് കിട്ടുകയും ചെയ്യും ഈ ഒരു ദീപാവലിയുടെ സമയത്ത് തന്നെ ഇത് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ബമ്പർ പ്രൈസിൽ അതിൽ ഉൾപ്പെടാനും പറ്റും അപ്പോൾ നമുക്ക് വീടിലേക്ക് കിടക്കാം അപ്പോൾ ഇത് നമ്മുടെ വീടിനകത്തെ ലിവിങ് ഏരിയ ആണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആര് കയറി വന്നാലും ആദ്യം കാണുന്നത് നമ്മുടെ ഈ ഒരു തേക്കിനെയാണ് കേട്ടോ ഈ ഫിഡിലി ഫിഗിനെയാണ് അപ്പോൾ നമ്മളിത് ഏകദേശം ഒരു ആറ് മാസത്തിന് മേളിലായി ഈ പ്ലാന്റ് വെച്ചിട്ട് അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെയാണ് കിളുത്ത് വരുന്നത് ഇതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ നല്ല വെട്ടം കിട്ടുന്ന സ്ഥലത്ത് അതായത് ഇവിടുന്ന് നല്ല വെട്ടമാണ് കിട്ടുന്നത് അപ്പോൾ ഈ സ്ഥലത്ത് തന്നെയാണ് ഇത് വെച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ വെള്ളം ഒഴിക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ ഇതിപ്പോൾ നോക്കിയേ ഇതിനകത്ത് നോക്കി ഇതിനകത്ത് മണ്ണ് കണ്ടോ അത്യാവശ്യം നനവുള്ളതാണ് നമ്മൾ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ഇതിനകത്ത് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നനവുണ്ടോ എന്ന് നമ്മളിങ്ങനെ ഒന്ന് മണ്ണെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നനവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുകയേ വേണ്ട അതുപോലെ തന്നെ ഇത് ആഴ്ചയിൽ ഒരിക്കലൊന്ന് പുറത്ത് വെയിൽ കൊള്ളിക്കുന്നത് നല്ലതാണ് അപ്പോൾ അത്യാവശ്യം വെയിലുള്ള സ്ഥലത്ത് വെക്കുന്നതാണ് നല്ലത് ഇതിൻ്റെ ചെറിയൊണ്ണം നമ്മുടെ സ്റ്റെയറിൻ്റെ സൈഡിൽ ഇരിപ്പുണ്ട് അപ്പോൾ അതും കാണിച്ചു തരാം അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ കേൾക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മളിത് ഇവിടെ ഒന്ന് രണ്ട് പ്ലാന്റ് വെച്ചിട്ടുണ്ട് നോക്കിയേ നമ്മളുടെ ലക്കി ബാമ്പു ഇവിടെയുണ്ട് അത് നമ്മൾ കട്ട് ചെയ്തെടുത്താണ് കേട്ടോ ഇതിൻ്റെ റീൽസൊക്കെ ഞാൻ ചെയ്തിരുന്നതാണ് ലക്കി ബാമ്പു ഇങ്ങനെ കളിപ്പിക്കുന്നതിൻ്റെ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി നമുക്കത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതെല്ലാം വെള്ളത്തിലാണ് ഇട്ടിരിക്കുന്നത് ഈ ലക്കി ബാമ്പു വെള്ളത്തിലാണ് കണ്ടോ ഇതിൻ്റെ പേരൊക്കെ കണ്ടോ ഇത് വെള്ളത്തിലാണ് അതുപോലെ തന്നെ ഈ ലക്കി ബാമ്പുവും വെള്ളത്തിലാണ് നിൽക്കുന്നത് ശരിക്കും ഇതിനൊന്നും അങ്ങനെ വലിയ വെയിലിൻ്റെ ഒന്നും ആവശ്യമില്ല നോക്കിയേ ഇത് ഇതും വെള്ളത്തിലാണ് നിറയെ പേരോടുകൂടി നിൽക്കുന്നുണ്ടോ അപ്പോൾ ഇതിൻ്റെ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം അപ്പോൾ ഇതിനകത്ത് ആസ്പിരിൻ ഗുളിക പൊടിച്ച് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ചെറിയ ഗുളിക ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല ഹെൽത്തി ആയിട്ട് ചെടികൾ നിൽക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ചട്ടിയിൽ മഞ്ജുള പോത്തോസാണ് വെച്ചിരിക്കുന്നത് നോക്കി നന്നായിട്ട് ഇത് വളർന്നിറങ്ങിയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടാണ് ഇത് കിളുത്ത് നിൽക്കുന്നത് ഇത് ഇത് ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പലരും ചോദിക്കാറുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇത് എന്താണ് ചെയ്യുന്നതെന്ന് ഇത് ശരിക്കും നമ്മൾ പല ഒത്തിരി തൈകൾ വെച്ചിട്ടാണ് ഇത് ഇങ്ങനെ തന്നെ വന്നിരിക്കുന്നത് അല്ലാതെ ഒരു തൈ വെച്ചിട്ടല്ല വന്നിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് വളരുന്നുണ്ട് അതുപോലെ ഇതിനകത്ത് ചെറിയ മഞ്ഞ ഇലകൾ വരാറുണ്ട് നമ്മളതൊന്ന് നുള്ളിക്കളഞ്ഞാൽ മതി അല്ലാതെ മഞ്ഞ ഇലകളൊന്നും വരാതെ അല്ല ഇത് നിൽക്കുന്നത് ഇത് വരുന്ന സമയത്ത് നമ്മളത് നുള്ളിക്കളയണം അത് ഇട്ടുകൊണ്ടിരിക്കേണ്ട അപ്പോൾ അത്യാവശ്യം ഈ മഞ്ജുള പോത്തോസിൻ്റെയൊക്കെ ഈ ഡിസൈനാണ് ശരിക്കും ഭംഗിയായിട്ട് വരുന്നത് നോക്കിയേ ഒരു മാർബിളിൻ്റെയൊക്കെ ഒരു ഡിസൈൻ വരുന്നത് അപ്പോൾ ഇത് വെയിലുണ്ടെങ്കിലാണ് ഈ ഇതുപോലെ വരുന്നത് നോക്കി ഈ നടുക്ക് നിൽക്കുന്ന ഭാഗത്ത് അങ്ങനെ വന്നിട്ടില്ല അപ്പോൾ അത് വെയിലിൻ്റെ കുറവാണ് അപ്പോൾ ഇതും നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ഒന്നെടുത്ത് ഒരു ദിവസം ഇപ്പോൾ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഞങ്ങൾക്ക് സൗകര്യമുള്ള ഇപ്പോൾ എനിക്ക് പറ്റുന്നില്ലെങ്കിൽ വൈഫ് ഇത് കൈകാര്യം ചെയ്യും പുള്ളിക്കാരി ഇത് ആഴ്ചയിൽ ഒരു ദിവസം ഇതെടുത്ത് പുറത്ത് വെച്ച് ഒരു ദിവസം ഫുള്ളായിട്ട് പുറത്ത് ഡയറക്റ്റ് വെയിൽ കൊള്ളാതെ നമ്മുടെ സിറ്റ് ഔട്ടിലാണ് വെക്കുന്നത് അത് ഇത് എൻ്റെ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ അത് കാണിച്ചു തരാം അപ്പോൾ ഇതും നമുക്ക് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് ഇത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഞാനിവിടെ രണ്ട് കലാത്തിയ ചെടി നമ്മളിവിടെ ഒരു ഗ്രീൻ പോർഷൻ സെറ്റ് ചെയ്തിട്ട് ഇവിടെ രണ്ട് മുയല കുഞ്ഞുങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ വെറുതെ വെച്ചാണ് ഇത് പുറത്തേക്ക് വെക്കേണ്ടതായിരുന്നു പക്ഷേ അത് വെച്ചില്ല അപ്പോൾ പിന്നെ ഇതിങ്ങനെ വെച്ചു പിന്നെ അതിൻ്റെ അവിടെ രണ്ട് കലാത്തിയ കുഞ്ഞി ചെടികൾ വെച്ചു ഈ കലാത്തിയെല്ലാം നമ്മുടെ കയ്യിൽ സെയിലുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ പോട്ടോടുകൂടിയാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് വെബ്സൈറ്റിലൊന്ന് കയറി കഴിഞ്ഞാൽ ഇത്തരം ചെടികളൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ നോക്കിയാൽ നമ്മുടെ കോർണർ സെറ്റിയിൽ വെച്ചിരിക്കുന്നത് നമ്മുടെ നിയോൺ പോത്തസ് ആണ് നല്ല ഭംഗിയായിട്ട് നല്ല അടിപൊളിയായിട്ടാണ് കിളിക്കുന്നത് ഇതുപോലെ തന്നെ നമ്മൾ താഴത്തേക്ക് വരും കേട്ടോ ഇത് നമ്മൾ കട്ട് ചെയ്ത് വേറെ പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഏകദേശം ഒരു വർഷത്തിന് നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് വെച്ചാണ് ഒരു വർഷത്തിന് മേളിലായി നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുകയാണ് ഇലകരിച്ചിലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇത് നല്ല ഡയറക്റ്റ് സൺലൈറ്റ് അതായത് വീടിനകത്താണെങ്കിലും ജനൽ രണ്ട് വശത്തെ ജനലിലൂടെ നന്നായിട്ട് ഇവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഈ പോത്തോസിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് ഇത് ഞാനിവിടെ വെച്ചിരിക്കുന്ന വേറൊരു പോത്തോസ് എന്ന് പറയുന്നത് നമ്മുടെ ടീപ്പോയിൽ വെച്ചിരിക്കുന്നതാണ് നോക്കി നല്ല ഭംഗിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അല്ലേ ഇത് ശരിക്കും അതെല്ലാം നമ്മൾ ചട്ടിയിൽ തന്നെ ഡയറക്റ്റ് വെച്ചിരിക്കുന്നതാണ് പക്ഷേ ഇതെന്ന് പറയുന്നത് ചെറിയൊരു പോട്ടിൽ നമ്മൾ വെച്ചതിന് ശേഷം നമ്മുടെ സെറാമിക് പോട്ടിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെറിയ പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ മാറ്റി കൊടുക്കാം അപ്പം ഇവിടെ വരുന്നവർക്കും അല്ലെങ്കിൽ നമുക്കാണെങ്കിലും കാഴ്ചയ്ക്കൊരു ഒരു സന്തോഷം വരും ഈ പ്ലാന്റ് മാറ്റി അടുത്ത ദിവസം വേറൊരു പ്ലാന്റ് വെക്കുക അല്ല ഒരാഴ്ച ഇത് വെക്കുക ഒരാഴ്ച വേറൊരു പ്ലാന്റ് വെക്കുക അപ്പോൾ അങ്ങനെ ഈ ചെറിയ ചട്ടിയിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു സെറാമിക് പോട്ടിലും കൂടെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നല്ല നല്ലൊരു അറേഞ്ച്മെൻറ്റിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ ലിവിങ്ങിൽ നിന്ന് നമ്മൾ ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ചെടി വെച്ചിട്ടുണ്ട് നോക്കി നേരെ കയറി വരുമ്പോൾ തന്നെ നമ്മളിവിടെ ഒരു സെറാമിക് പോട്ടിൽ ഒരു ഡിഫൻ ബാച്ചിയെ വെച്ചിട്ടുണ്ട് നോക്കി നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് ഇത് കുറച്ച് നാൾ നമ്മൾ പുറത്തെടുത്ത് വെക്കും അതിനുശേഷം ഇത് അകത്ത് കുറച്ച് നാൾ വെക്കും അങ്ങനെ സ്ഥിരമായിട്ട് ഇത് ഇവിടെ തന്നെ വെക്കുന്നതല്ല ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്ത് വെച്ചിരുന്നതാണ് അപ്പോൾ ഇത് നോക്കിയാൽ നല്ല ഹെൽത്തി ആയിട്ട് നിറയെ തൈകളാണ് ഇതിനകത്ത് നിന്ന് വരുന്നത് നോക്കിയേ ഒത്തിരി തൈകൾ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്ര നല്ല ബുഷിയായിട്ട് നിൽക്കുന്നത് നമുക്കിപ്പോൾ ഇത് വേണമെങ്കിൽ ഇതിൻ്റെ തൈ മാറ്റി വെക്കാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ പക്ഷേ ഇത്ര ആകത്തില്ല അപ്പോൾ ഒരു മദർ പ്ലാന്റ് ഇതുപോലെ വെക്കാനായിട്ടുള്ള ഒരെണ്ണം ബുഷിയായിട്ട് തന്നെ നിർത്തുക പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൈകൾ പറിച്ച് മാറ്റി നട്ട് നമുക്ക് കൂടുതൽ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും പക്ഷേ ഇത് വീട്ടിനകത്തൊക്കെ വെക്കുമ്പോൾ നല്ല തിക്കായിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് അത്രയും ഭംഗി തോന്നത്തുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു സാൻസിവേരിയ പ്ലാന്റാണ് സ്നേക്ക് പ്ലാന്റാണ് ഇവിടെ വെച്ചിരിക്കുന്നത് നോക്കിയാൽ നമ്മൾ ഇതാണെങ്കിലും ഒരു സെറാമിക് പോട്ടിൽ നമ്മൾ ഇറക്കി വെച്ചിരിക്കുക ഈ പോട്ടിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ് അതുപോലെ ഇത് വെച്ച സമയത്ത് ഈ കുഞ്ഞിത്തൈ ഇല്ലായിരുന്നു അതിനുശേഷം എന്താ ഈ കുഞ്ഞിത്തൈ വന്നു ഇതൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ പിള്ളേർ ഭയങ്കര കമൻറ്റാണ് കണ്ട ആ കുഞ്ഞിത്തൈ വന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡൈനിങ് ടേബിളിലൊക്കെ വെച്ച് കൊടുക്കാൻ നല്ലതാണ് ഇതിനൊന്നും വലിയ വെയിലിൻ്റെ ആവശ്യമില്ല ഇത് അത്യാവശ്യം എവിടെ നിന്ന് വേണമെങ്കിലും നന്നായിട്ട് കിളുത്തോളും പിന്നെ ഇതെല്ലാം ഞാൻ പറഞ്ഞ പോലെ ആഴ്ചയിൽ ഒരിക്കൽ ഇതൊന്നെടുത്ത് നമ്മൾ വെയിലത്ത് വെക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വാഷ് ഏരിയയിലേക്ക് വരുമ്പോൾ രണ്ട് കലാത്തിയ പ്ലാന്റ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത് അതും ഈ പറഞ്ഞതുപോലെ നമ്മളൊരു പോട്ടിലേക്ക് ഇതിൻ്റെ പ്ലാസ്റ്റിക് പോട്ട് ഇറക്കി വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ പോട്ട് ഇറക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെയൊക്കെ കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട് ഇത് നോക്കി ഇതുപോലത്തെ ഒരു പോട്ടാണ് അതാണ് ഇറക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ളവർക്ക് ഞാൻ വെബ്സൈറ്റും വാട്സാപ്പ് നമ്പരും തരാം ആവശ്യമുള്ളവർക്ക് അത് കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങിക്കുകയും ചെയ്യാം കേട്ടോ ഇവിടെയും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കിച്ചണിലേക്കൊന്ന് പോവാം അപ്പോൾ ഇവിടെ കിച്ചണിൽ ഫ്രിഡ്ജിൻ്റെ മേളിൽ ഒരു ചെടി വേണമെന്ന് പറഞ്ഞ് മമ്മിക്ക് നിർബന്ധമായിരുന്നു അങ്ങനെ മമ്മി പറഞ്ഞിട്ടാണ് നമ്മൾ ഈ സാൻസിവേരിയ ഈ പ്ലാന്റ് ഇവിടെ വെച്ചത് അപ്പോൾ ഇതിൻ്റെ നോക്കി ഇത് ഇതിനകത്ത് തന്നെ വെച്ചിരിക്കുന്നതാണ് നിറയെ തൈകളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ തൈകൾ മാറ്റി നടാം ഇപ്പോൾ അതിൻ്റെ ആവശ്യം ഇല്ല കാരണം ഇതിങ്ങനെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നതാണ് നല്ല അതുകൊണ്ട് ഇത് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഈ ഫ്രിഡ്ജിൽ നമ്മളൊരെണ്ണം അങ്ങനെ സെറ്റ് ചെയ്തു പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മളിത് മുൻപും കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ നിയോൺ പോത്തസിൻ്റെ രണ്ട് പ്ലാന്റ് നന്നായിട്ട് നിൽക്കുന്നുണ്ട് ഇതും വെള്ളത്തിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇത് ഞാനിപ്പോൾ ഇതെടുത്ത് കാണിച്ചു തരാം ഇത് കണ്ടോ ഇത് നിറയെ വേരുകളോടുകൂടി വെള്ളത്തിലാണ് നിൽക്കുന്നത് ഇപ്പം മുഴുവൻ എടുക്കണ്ട അപ്പോൾ ഇതിനകത്ത് വെള്ളം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്യണം വെള്ളം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യണം ഇത് അതായത് നോക്കിയാൽ ഇതുപോലെ ഒരു കമ്പ് ഇതുപോലെ പല പീസുകളായിട്ട് വെച്ചതാണ് അല്ലാതെ ഒരു കഷ്ണമല്ല വെച്ചിരിക്കുന്നത് പല കഷ്ണങ്ങൾ വെച്ചിട്ട് അതിനകത്തുനിന്ന് വളർന്ന് ഇറങ്ങിയിരിക്കുന്നതാണ് അപ്പോൾ ഇതൊരു സെറാമിക് പോട്ടാണ് ആ പോട്ടിലാണ് നമ്മളിത് വെച്ചിരിക്കുന്നത് പാചകം ചെയ്യുമ്പോഴൊക്കെ ഇതുപോലെ ഒരു പച്ചപ്പ് കാണുന്നത് ഒരു ഭംഗിയാണ് ഇത് ഇവിടെയും അതുപോലെ തന്നെ ഒരു ന്യൂൺ പോത്തോസ് ഇവിടെ വെച്ചിട്ടുണ്ട് എനിക്ക് നന്നായിട്ട് തന്നെ അത് കിളുത്ത് നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് ഇതിനകത്ത് ഒരു ആസ്പിരിൻ ഗുളിക ഞാൻ ഇതിനകത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരെണ്ണം പൊടിച്ച് രണ്ടിനും ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റെയറിൻ്റെ ലാൻഡിങ്ങിൽ നമ്മളിതുപോലെ ഒരു ഫിഡലി ഫിഗ് വെച്ചിട്ടുണ്ട് ഇത് കുഞ്ഞു പ്ലാന്റ് ആയിരുന്നു കേട്ടോ ഇത് ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല പർഗോള ഇവിടെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല വെട്ടം ഇവിടുന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഇവിടുന്ന് മാറ്റിയിട്ടില്ല അതുപോലെ ഇവിടെയും ചെറിയ വെട്ടം ഇവിടുന്നും വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇതും ഈ പറഞ്ഞതുപോലെ ഇത് പക്ഷേ താഴെ പുറത്തോട്ട് എടുത്ത് വെക്കുന്നത് കുറവാണ് നമ്മൾ അങ്ങനെ എപ്പോഴും എടുത്ത് വെക്കാറില്ല മറ്റ് ചെടികൾ വെക്കുന്നത് പോലെ ഇത് വെക്കാറില്ല പിന്നെ ഞാനിത് പല വീഡിയോയിലും കാണിച്ചിട്ടുള്ളതാണ് ഈ സൈഡിൽ പോത്തോസാണ് വെച്ചിരിക്കുന്നത് കംപ്ലീറ്റ് അപ്പോൾ ഇത് വെള്ളത്തിലാണ് ഈ വെള്ളത്തിൽ നമ്മൾ ഇട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ കിളുത്ത് വരുന്നു നോക്കിയേ ഇതെല്ലാം വെള്ളത്തിൽ നന്നായിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ ഇത് വെള്ളത്തിലിട്ടാണ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു പോത്തോസിൻ്റെ ഒരെണ്ണം അപ്പോൾ ഒരു മഞ്ചുള പോത്തോസ് നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട് ഇതും സെപ്പറേറ്റ് വേറൊരു ചട്ടിയിൽ വെച്ചിട്ട് അത് ഇതിനകത്തേക്ക് ഇറക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ ഒരു ഭംഗിയാണ് ഭംഗിയേക്കാൾ ഉപരി നമുക്ക് ഈ പച്ചപ്പ് വീടിനകത്ത് കാണുമ്പോൾ പ്രത്യേക ഒരു സന്തോഷമാണ് വരുന്നത് കാരണം എല്ലാം ഇങ്ങനെ നിൽക്കുന്നത് പ്ലാസ്റ്റിക് ചെടികളൊക്കെ ഒഴിവാക്കി നമ്മുടെ കയ്യിലുള്ള പോത്തോസ് ഇതിന് ഏറ്റവും പറ്റിയ സാധനമാണ് കേട്ടോ കാരണം എവിടെ നിന്നാലും ഇത് മോശമാകത്തില്ല പിന്നെ ഇതിന് വലിയ റേറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിത് വാങ്ങിച്ച് വെക്കുകയും ചെയ്യാം ഇനി ഇത് തന്നെ കിളുത്ത് വരുന്നത് വീണ്ടും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് മാറ്റി വെക്കുകയും ചെയ്യാം ഇപ്പോൾ ഇനി ഇതെല്ലാം നമുക്ക് ഇതെല്ലാം ഇപ്പം ഞാൻ എടുത്തുകൊണ്ട് പോവാം അപ്പോൾ ഇത് നമുക്ക് എടുത്ത് പുറത്ത് വെച്ച് ഇതിന് വെള്ളം ഒഴിക്കാം അപ്പോൾ ഇതെല്ലാം ആഴ്ചയിൽ ഒരിക്കൽ ഇതെടുത്ത് പുറത്ത് വെച്ച് ഇതിന് വളവും വെള്ളവും ഒഴിച്ചിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇൻഡോറിൽ വെച്ച ചെടികളെല്ലാം നമ്മളെടുത്ത് പുറത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അത്യാവശ്യം നല്ല വിലയുള്ള ചെടികളാണ് ഇതെല്ലാം നമ്മൾ അത്യാവശ്യം ചെടിയുടെ ഭംഗി നോക്കുമ്പോൾ വിലയൊന്നും അത്ര കണ്ട് നോക്കാറില്ല പക്ഷേ ഈ വിലയുള്ള ചെടികളെല്ലാം ഒരു മാസം കഴിയുമ്പോഴത്തേക്കും കരിഞ്ഞു പോകുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും അതുപോലെ തന്നെ ഈ ചെടിയോടുള്ള സ്നേഹം എല്ലാം പോവുകയും ചെയ്യും നമ്മൾ പിന്നെ ഈ പരിപാടി അങ്ങ് നിർത്തുകയും ചെയ്യും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭംഗിയായിട്ട് നമ്മുടെ ചെടികളെല്ലാം റെഡിയാക്കി വെക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരിക്കലാണ് വെള്ളം ഒഴിക്കുന്നത് അന്നേരം ഇതുപോലെ എല്ലാ ചെടികളും എടുത്ത് പുറത്ത് വെക്കും പുറത്ത് ഒരു ദിവസം ഫുള്ളായിട്ട് തന്നെ ഇരിക്കും വെയിൽ നോക്കും ഡയറക്റ്റ് വെയിൽ കൊള്ളാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ ഇതിനകത്ത് വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും ഫിഷമിനോസിഡും കൂടെ ചേർത്താണ് ഒഴിക്കാറുള്ളത് ഈ ഫിഷമിനോസിഡ് ഒരു ലിറ്റർ വെള്ളത്തിന് അഞ്ച് എം എൽ എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത് ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് ചെടിയുടെ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ ഇത് വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കാനും നല്ലതാണ് അപ്പോൾ ഇത് നമുക്ക് എടുത്തു കൊടുക്കാം അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു അഞ്ച് ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് ഒരു ഇരുപത്തഞ്ച് എം എൽ ആണ് അപ്പോൾ ഒരു ഏകദേശ കണക്കിൽ നമുക്കത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് കലക്കിയതിന് ശേഷം നമുക്കിത് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഫിഷ് മിനോസിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പം മീനും ശർക്കരയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം മീനിനൊക്കെ വളരെ വിലക്കുറവാണ് അപ്പോൾ നമുക്ക് അത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നോക്കിയാൽ ഈ ചെടിയുടെ ചട്ടിയിലെല്ലാം നിറയെ ഹോളുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെടിയുടെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് പുറത്ത് തന്നെ വെക്കണം ഇപ്പോൾ ഇത് ആവശ്യത്തിൽ കൂടുതലുള്ള വെള്ളം മുഴുവൻ ഇത് താഴ്പ്പിക്കോളും ഇത് പുറത്ത് തന്നെ ഒരു ദിവസം വെക്കുകയും വേണം ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മാത്രം മതി വേറെ പ്രത്യേകിച്ച് ഒന്നും ഇതിന് ചെയ്യേണ്ടതായിട്ടില്ല അപ്പോൾ ഇതിനൊക്കെയാണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു ദിവസം തന്നെ നമ്മൾ പുറത്ത് വെക്കണം കൂടുതൽ വെള്ളം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വെള്ളം ഒഴിക്കാനായിട്ട് പോകണ്ട നമ്മൾ ആ വെള്ളം നോക്കി ഇപ്പോൾ ഇതിനകത്താണെങ്കിലും ഇതിനകത്ത് ഇപ്പോൾ വെള്ളമില്ല വെള്ളത്തിൻ്റെ അംശം കാണുന്നില്ല കണ്ടോ അപ്പോൾ നമുക്ക് ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അഥവാ അല്പം വെള്ളം കുറഞ്ഞെന്ന് പോയാലും കുഴപ്പമില്ല പക്ഷേ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല കരിയുകയും മഞ്ഞളിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ അത്രയും മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് വെയിലത്ത് വെയിലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തെടുത്ത് വെക്കാനായിട്ട് മറക്കരുത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ചെടികളെല്ലാം നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഭംഗിയായിട്ടും ഒക്കെ നിൽക്കുന്നത് അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മുടെ പോത്തോസിനെല്ലാം നല്ല നല്ലതാണ് കേട്ടോ നോക്കിയാൽ നമ്മുടെ സി സി പ്ലാന്റ് കണ്ടോ ഇതിനൊക്കെ വളരെ കുറച്ച് വെള്ളം മതി അതിനൊന്നും അങ്ങനെ വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല വെള്ളം ഒഴിച്ച് ചെടികൾ നശിപ്പിക്കാതിരിക്കുക അനാവശ്യമായിട്ട് വെള്ളം ഒഴിക്കുകയേ വേണ്ട കാരണം ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശം നോക്കിയത് ഇത് കണ്ടോ ഇതൊക്കെ ആണെങ്കിലും വെള്ളത്തിൻ്റെ അംശമേ ഇല്ല നമ്മൾ അകത്തോട്ട് കൈയെടുത്ത് നോക്കുന്ന സമയത്ത് അതിൻ്റെ വേരിൻ്റെ എഡ്ജിൽ നോക്കുമ്പോൾ ചെറിയ നനവുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ഇതിപ്പോൾ ഒട്ടും നനവില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഈ ചെടിയിൽ മുഴുവനായിട്ട് നനയത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കാം നോക്കിയാൽ താഴെ അതിൻ്റെ വെള്ളം വരും എന്നിട്ട് അത് ഒരു ദിവസം ഒന്ന് വെച്ചതിന് ശേഷം വെള്ളം വരുന്നുണ്ട് എന്നിട്ട് ഇത് ഇതുപോലെ തന്നെ ഈ മുറ്റത്ത് ഈ പുറത്ത് വെച്ചതിന് ശേഷം മാത്രമേ വൈകുന്നേരം എടുത്തകത്ത് വെക്കാറുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് അതുപോലെ തന്നെ മാസത്തിലൊരിക്കൽ ഞാൻ വാം ഒഴിച്ചു കൊടുക്കാറുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം നിങ്ങൾക്ക് അത് കണ്ട് അത് കണ്ടു നോക്കാം കാരണം വാം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചെടികളുടെ വേര് നല്ല ഭംഗിയായിട്ട് നല്ല ആരോഗ്യത്തോടുകൂടി വളരും അപ്പോൾ ഇതിനെല്ലാം ഞാൻ വാം ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ ചെടികളെല്ലാം നല്ല ഭംഗിയായിട്ട് വളരും അപ്പോൾ ഇതെല്ലാം എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ നമ്മുടെ നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കുന്ന ചെടികൾ കളയണ്ട നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതെല്ലാവരും ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ തൽക്കാലം നിർത്താം വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം അതുവരേക്കും ബൈ